മറൂക്ക വിട്രേറ്റ ലാംബൈഡസ് ബോയറ്റിക്കസ് എന്നിങ്ങനെ ശാസ്ത്രനാമങ്ങളോടെ അറിയപ്പെടുന്ന കായ്ത്തുരപ്പൻ പുഴുക്കൾ പയറിൻ്റെ പ്രധാന ശത്രുവാണ് ഇവയുടെ ആക്രമണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നനഞ്ഞ പാടുകളോടെയുള്ള പൂമൊട്ടുകളും കായിലും പൂവിലും കാഷ്ടങ്ങൾ നിറഞ്ഞ ദ്വാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവയിൽ പുഴുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാം അതുപോലെ ധാരാളം പൂക്കളും പൂമൊട്ടുകളുമെല്ലാം നിലത്ത് കൊഴിഞ്ഞു വീണ് കിടക്കുന്നതും കാണാം മറഞ്ഞിരുന്ന ആക്രമിക്കുന്ന സ്വഭാവമുള്ളതിനാൽ ഇവയെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പയർ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പഴയ കൃഷിയുടെ അവശിഷ്ടങ്ങളൊന്നുമില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുന്നതും അതേപോലെ നിലമൊരുക്കലിൻ്റെ സമയത്ത് തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഒരു സെൻറ്റിന് പത്ത് കിലോഗ്രാം എന്ന തോതിൽ ഇട്ടുകൊടുക്കുന്നതും വളരെ ഗുണകരമായി കാണപ്പെടുന്നു പൂവിടൽ ആരംഭിക്കുമ്പോൾ തന്നെ വേപ്പിൻ കുരുസത്ത് അഞ്ച് ശതമാനം വീര്യത്തിൽ കലക്കി ചെടിയാകെ തളിച്ചു കൊടുക്കുന്നതും രണ്ടാഴ്ച കഴിയുമ്പോൾ ആവർത്തിക്കുന്നതും ശലഭങ്ങളെ മുട്ടയിടുന്നതിൽ നിന്നും തടയാൻ സഹായിക്കും ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചാൽ മാത്രമേ കായ്ത്തുരപ്പൻ പുഴുക്കളെ പയറിൽ നിന്നും അകറ്റാനാവൂ